محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور ബഹുമാന്യരായ സഹോദരന്മാരെ പേനൊറ്റയും വേണം ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അത്യപാരമായ കരുണയുടെ നിയലിൽ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഭവനത്തിൽ വ്യത്യസ്തങ്ങളായ ചില വിഷയങ്ങൾ കേൾക്കുവാനും ജീവിതത്തിലെ സ്വകാര്യതകളിലും പരസ്യങ്ങളിലും അതുൾക്കൊള്ളുവാനും നീയത്ത് വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ ആയതിനാൽ വിശാലമായ ഒരു ചിന്തയുടെ അർത്ഥഗർഭമായ ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കുള്ള പ്രവേശന കവാടമൊരുക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചെയ്യുന്നത് മരണവും മരണാനന്തരവും എന്ന വിഷയം അവതരിപ്പിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ പക്ഷേ വളരെ ഗൗരവമായി അതിനെ ഉൾക്കൊണ്ട് തദനുസൃതമായി ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ തന്നെ ഞാനും നിങ്ങളുമടക്കമുള്ള എത്ര പേരുണ്ടാകുമെന്ന ഗൗരവമായ ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് മരണത്തെപ്പോലും ഗൗരവമായി ഉൾക്കൊണ്ടവരല്ല നമ്മളൊന്നും മരണത്തെ ഗൗരവമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഇന്നലെ ബാലുശ്ശേരി മഹലിൽ ഐ എസ് എമ്മിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ചു മിനിറ്റ് ഉത്ബോധനം എന്ന നിലയിൽ സംസാരിച്ച സന്ദർഭത്തിൽ വിശാലമായ ഒരു ശ്മശാനമുള്ള മസ്ജിദാണ് ബാലുശ്ശേരിയിലെ മഹല് എന്ന് പറയും ആ ഒരു പള്ളിയിലേക്ക് ആര് എവിടെ നിന്ന് പ്രവേശിച്ചാലും ശ്മശാനം കണ്ടുകൊണ്ടല്ലാതെ പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയില്ല ഏത് വഴികളിലൂടെ നടന്നു വന്നാലും ശ്മശാനം കണ്ടിട്ടല്ലാതെ പള്ളിയിൽ കയറാൻ കഴിയില്ല അതായത് ശ്മശാനം കാണാതെ ഒരാൾ പള്ളിയിൽ കയറാൻ ശ്രമിച്ച കണ്ണ് കെട്ടിയല്ലാതെ അതിൽ സഞ്ചരിക്കാൻ കഴിയില്ല ഏത് വഴികളിലൂടെ അതിന്റെ അമ്പത് വഴികൾ ഉണ്ടാക്കിയ അമ്പത് വഴികളിലൂടെ വന്നാലും ശ്മശാനം കാണും അതിന്റെ പിന്നിലൂടെ വന്നാൽ ശ്മശാനം കാണും അതിന്റെ മുന്നിലൂടെ വന്നാൽ ശ്മശാനം കാണും അതിന്റെ ഇടതുവശമോ അതിന്റെ വലതുവശമോ എവിടെയാണെങ്കിലും ശ്മശാനം കാണാതെ ഒരാൾക്കും പള്ളിയിലേക്ക് കയറാൻ കഴിയില്ല ശ്മശാനത്തിലേക്ക് എന്ന് വിചാരിച്ചാൽ ശ്മശാനം നോക്കാതെ പള്ളിയിൽ കയറാൻ കഴിയില്ല ഞാൻ ആ നാട്ടിലെ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞ വളരെ പ്രധാനമായ ഒരു കാര്യം ഈ ശ്മശാനം കാണാതെ ഈ പള്ളിയിൽ വരാൻ നമുക്കൊരാൾക്ക് കഴിയില്ല ഈ ശ്മശാനം കണ്ടിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ എന്താ അവരെ സംബന്ധിച്ച് പറയാ ശ്മശാനം എന്തിനെ കബൃതിയാറത്ത് പോലും യഥാർത്ഥത്തിൽ രണ്ട് സുപ്രധാനമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അതിലൊന്നെന്താണ് നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കാനാണ് ഫൈനഹ തുതക്കിറക്കുമിൽ ആഹിറ ആഹിറത്തിനെ ഓർക്കാനാണ് ഫൈനഹാ തുതക്കിറക്കുമിൽ മൗത്ത അത് മരണത്തെ ഓർക്കാനാണ് ഇങ്ങനെ മരണത്തെ ഓർക്കാനും ആഹ്റത്തെ ഓർക്കാനും ഒരു മനുഷ്യൻ ഉപകരിക്കുന്ന വിധം കബൃതിയാറത്ത് പള്ളിക്കാട്ടിലേക്ക് അത് കയറി ചെല്ല അസ്സലാമലൈക്കും യാദാറക്കൗമിൽ മുക്മിനീൻ എന്ന് പറഞ്ഞ് മനുഷ്യരട് ചെല്ലുക പ്രവാചക തിരുമേനി സല്ലാ അലൈഹി സ്വലമ മദീനത്തെ ശ്മശാനത്തിലെ ആ ബക്രീന്റെ നബി നബിസല്ലാ അലൈഹി സ്വലമ ഒക്കെ ഇങ്ങനെ പോയിരിക്കും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഇങ്ങനെ എന്നിട്ട് മരിച്ചു കിടക്കുന്ന ആളുകളെ നോക്കിയിട്ട് പ്രവാചകൻ നെടുവേർപ്പെടും നിങ്ങളുടെ പ്രവാചകൻ പറയും ഇതാ നിങ്ങൾ മുമ്പേ സഞ്ചരിച്ചവരാണ് ഞങ്ങളിതാ നിങ്ങളുടെ പിന്നാലെ വരാനിരിക്കുന്ന ആളുകളാണ് ഇത് ആലോചിച്ചിട്ടുണ്ടോ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് ചുമക്കുമ്പോൾ മുന്നിലോടി മയ്യത്തിന്റെ പിന്നാലെ ഓടി അതിന്റെ കാല് പിടിച്ച് ഓരോരുത്തരും മാറി മാറി റോട്ടിലൂടെ ഇടവഴികളിലൂടെ ഊടുവഴികളിലൂടെ പാടത്തുകൂടെ വരമ്പത്തുകൂടെ മയ്യത്ത് വളരെ വേഗത്തിൽ കൊണ്ടുപോവുകയാണ് മക്ക് ഉച്ചവരും ഇടയവരും മയ്യത്ത് മാറ്റി പിടിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ച് ആ മയ്യത്തിനെ പള്ളിക്കാട്ട് കൊണ്ടുപോയി കവറടക്കുമ്പോ നാളെ ഇതുപോലെ എന്നെയും ആളുകൾ താങ്ങിയെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന ഒരു ഗൗരവമായ ചിന്ത മയ്യത്തിന്റെ കൂടെ മയ്യത്ത് പിടിച്ച് മയ്യത്ത് കട്ടിൽ ചുമലിലേറ്റി പോകുന്ന എത്ര പേർക്കുണ്ടാവും എല്ലാം ഒരുതരം അലസതയിലാണ് മനുഷ്യകുലം മുഴുവനും നിസ്കരിക്കുന്ന ചില ആളുകളൊക്കെ നിങ്ങൾ നോക്ക് അയാളെ കണ്ണെത്താത്ത ഒരു സ്ഥലവുമില്ല മുന്നിലുള്ള എന്തൊക്കെ ചിത്രങ്ങളുണ്ടോ അതൊക്കെ അയാൾ കാണും മുന്നിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളും അയാൾ കാണും മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകളെ അയാൾ കാണും ഒരിക്കലും കേന്ദ്രീകൃതമല്ലാത്ത കണ്ണുകൾ ഏകാഗ്രതയില്ലാത്ത മനസ്സുകൾ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് നിങ്ങൾക്കറിയില്ല ഇതാ ഈ സാധനം ഇത് ഈ ഒരൊറ്റ സാധനം ഇത് വന്നതിന് ശേഷം വിവാദത്തില്ല ആരാധനയില്ല ദിക്റില്ല ഞാനത് വെറുതെ പറയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും മുന്നിൽ വെക്കും സൈലന്റ് ഓപ്ഷനിൽ മുന്നിൽ വെക്കും അങ്ങനെ ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വരും ആ കോള് കണ്ടിട്ടാ നിസ്കരിക്കുക അതുകൊണ്ട് നിസ്കാരത്തിന് സ്പീഡ് കൂടി വിളിക്കുന്നത് കാമുകയാണെങ്കിലോ ചെറുപ്പക്കാരെ കാര്യം പിന്നെ പറയണ്ട നിസ്കാരം ഉറക്കായി താരം കണ്ടിട്ടില്ലേ ചുരുക്കിയിട്ട് ഫോൺ എടുക്കുക നമ്മൾ അനുഭവിക്കുകയാണ് നമ്മൾ കാണുകയാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയോ നിരന്തരമായൊരു കോള് വരുന്നു അമ്പതിനായിരം റുപ്യന്റെ ഇടപാടാ ഇന്ന് തരാന്ന് പറഞ്ഞ അത് കിട്ടാനുള്ളതായിരിക്കും അപ്പൊ ആ നമ്പർ ഇങ്ങനെ കാണും മുന്നിൽ പേര് ഉണ്ടാവുമല്ലോ മിക്ക ആളുകളിലും അപ്പൊ അതിങ്ങനെ കാണുമ്പോ നിസ്കാരത്തിൽ അസ്സാം അലൈക്കും അസ്സാം അലൈക്കും ഫോൺ എടുത്ത് ആ ഹലോ നിങ്ങൾ ആലോചിക്കണം പക്ഷെ ഇതിന്റെ ദുരന്തം ഞാൻ പറഞ്ഞതാണ് ജീവിതത്തിൽ ഇത് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് സലാം വീട്ടിയിട്ട് മൂന്ന്